guys welcome back to my channel wilds creation അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചിക്കൻ മുർത്തബ എന്നൊരു റെസിപ്പിയാണ് ചിക്കൻ മുർത്തബയും ബീഫ് മുർത്തബയും ഉണ്ട് ഞാനിപ്പോൾ ചിക്കൻ മുർത്തബ മാത്രമാണ് കാണിച്ചു തരാൻ പോകുന്നത് കണ്ണൂരിൽ മുണ്ടയാട് ഇൻഡോ സ്റ്റേഡിയത്തിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് മലേഷ്യൻ ഫുഡ് കോർട്ട് എന്ന് പറയും അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ട് കാര്യമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഇത് ടേസ്റ്റ് കിട്ടൂല അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് നല്ല യമ്മിയാണ് ചിക്കൻ മുർത്തബക്ക് നൂറ് രൂപയും ബീഫ് മുർത്തബക്ക് നൂറ്റി ഇരുപത് രൂപയുമാണ് ഇവർ നൽകുന്നത് പിസയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് കഴിക്കേണ്ടതാണ് നല്ല ടേസ്റ്റ് നല്ല യമ്മി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടു നോക്കൂ പിന്നെ മോസറല്ല ചീസ് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ വെളിയിൽ നിന്നുണ്ടാകും നല്ല ടേസ്റ്റാണ് അപ്പോൾ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു നല്ലൊരു മിനി പിസ്സ പോലെയാണ് ഉണ്ടായത് നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി അതിൻ്റെ കൂടെ ഒരു മയോണൈസും സോസൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ മുർത്തപ്പക്ക് നൂറ് രൂപയാണ് ബീഫ് മുർത്തപ്പക്ക് നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു